ரொம்ப அழகான பொண்ணு பேர் என்னம்மா കാർത്തിക കാർത്തൂന്ന് വിളിക്കും എന്റെ പേര് ഫാത്തിമ പാത്തു എന്ന് വിളിക്കും ജോലിക്ക് പോയി നല്ല കാശുണ്ടാക്കുന്നതിന്റെ അഹങ്കാരമൊക്കെ പെണ്ണങ്ങ് കൊഴുത്തല്ല നല്ല പോലെ പെൺപിള്ളേര് പ്രായമായി കെട്ടിച്ചു വരണം അതാണ് നാട്ടു നടപ്പ് അടുത്ത മാസം കാശടച്ചില്ലെങ്കിൽ വീടും പുരയിടും ജപ്തി ചെയ്യുന്ന പറഞ്ഞു കുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു മടങ്ങി വന്നിട്ട് നിക്കാഹ് നടത്താം എന്തിനാ വീട്ടിൽ ഇരിക്കുമ്പോൾ പർദ്ദ അപ്പോ ഒരു പർദ്ദ ഇട്ടിരുന്നെങ്കിൽ എന്നെ ആരും ഉപദ്രവിക്കില്ലായിരുന്നല്ലേ നീ വല്ല ഷോയൊന്നും കാണിക്കണ്ട ഞാനും നീയൊക്കെ പിടിക്കുന്ന കൊടി ഒന്ന് തന്നെ എന്നാ ഈ കൊടി പിടിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ജനിച്ചു വീണത് ഈ കൊടിയിൽ ഇവളുടെ ഈ തട്ടായിട്ട മോങ്ങാണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാ ശിവ അവളെ മനസ്സിൽ കയറ്റിയത്